ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപനപ്പൻ welcome to my YouTube channel നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഉറുമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പയറിനൊക്കെ ആണെങ്കിലും നോക്കിയാൽ പയറൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉറുമ്പ് ശല്യം ഭയങ്കരമാണ് അപ്പോൾ ഈ ഉറുമ്പ് വന്ന് നമ്മുടെ ഈ പൂവിൽ തന്നെ അത് കൂടുകൂട്ടുകയും അല്ലെങ്കിൽ പൂവിൽ എപ്പോഴും വന്നിരിക്കുകയും അത് ആ മുട്ടാകുമ്പോൾ തന്നെ അത് പൂ വിരിയാൻ ഇടവരുന്നതിന് മുമ്പ് തന്നെ പൂ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഉറുമ്പിനെ തുരത്താം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കൃഷി എന്ത് ചെടിയാണെങ്കിലും നമ്മളൊന്ന് നട്ട് പരിപാലിച്ച് ഒന്ന് വലുതായി അല്ലെ പൂവിടുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഈ കീടങ്ങളുടെയും ഒക്കെ ആക്രമണം കൂടുതലായിട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെല്ലാം പെട്ടെന്ന് ഡൗൺ ആകുകയും നമുക്ക് ആ കൃഷിയോടുള്ള ഒരു താല്പര്യം തന്നെ പോവുകയും ചെയ്യും അപ്പോൾ അതിന് വലിയൊരു കാരണമാണ് ഈ ഉറുമ്പ് എന്ന് പറയുന്നത് ഉറുമ്പ് തന്നെ പല വിഭാഗത്തിലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കറുത്ത ഉറുമ്പുണ്ട് അതുപോലെ തന്നെ ചുവന്ന ഉറുമ്പുണ്ട് മുഷറുണ്ട് മുഷറ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉറുമ്പ് വിഭാഗത്തിലുള്ളതാണ് പക്ഷേ ഈ കറുത്ത ഉറുമ്പ് ചുവന്ന ഉറുമ്പൊക്കെ വളരെ പ്രശ്നക്കാരാണ് അവർ നമുക്ക് ശല്യം ഉണ്ടാക്കുന്നതല്ലാതെ നമുക്ക് നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ പയർ തന്നെ നോക്കിയേ ഇത് ഈ പയർ കണ്ടോ ഈ പയറിൻ്റെ ഇവിടെ തന്നെ നോക്കിയേ മുഴുവൻ കറുത്ത ഉറുമ്പ് വന്ന് അതിൻ്റെ ആ ചേരുന്ന അതായത് ആ മുട്ടും ആ ചെടിയുമായിട്ട് ചേരുന്ന ഭാഗത്ത് കൂട് കൂട്ടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എപ്പോഴും കടിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കി ആ പൂവ് നശിപ്പിച്ച് കളയുക അതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കറുത്ത ഉറുമ്പുകളെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാവുന്നേ ഉള്ളൂ അത് എല്ലാ ആഴ്ചകളിലും ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്താൽ തന്നെ ഇതെല്ലാം പോകും ഇത് താഴെ നല്ല ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഈ നെറ്റിലൊക്കെ ആണെങ്കിൽ നെറ്റിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് കയറി വരുന്നത് അതുകൊണ്ട് നമുക്ക് താഴ്വശത്ത് ഇതിനെയൊന്നും കാണാൻ പറ്റില്ല ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്ത് നടക്കുന്ന സംഭവങ്ങളായിരിക്കും ഈ വലയിൽ കൂടെയും അല്ലെങ്കിൽ മറ്റ് ചെടിയിൽ നിന്നൊക്കെ കയറുകയൊക്കെ ചെയ്യുന്നതാണ് ഈ കറുത്ത ഉറുമ്പെന്ന് പറയുന്നത് മറ്റേ ചുവന്ന ഉറുമ്പാണെങ്കിൽ നമുക്ക് കൂട് കൂട്ടി അല്ലെങ്കിൽ ആ കൂട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയാവും പക്ഷേ ഇത് അങ്ങനെയുള്ള ഇതല്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഇത്തരം കറുത്ത ഉറുമ്പ് നശിപ്പിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വിനാഗിരിയും നമ്മുടെ ലിക്വിഡ് സോപ്പുമാണ് വേണ്ടത് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ നമുക്കിപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ലിക്വിഡ് സോപ്പ് അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാമെന്ന് വെച്ചത് അപ്പോൾ നമ്മുടെ വിനാഗിരി എന്ന് പറയുന്നത് പത്ത് എം എല്ലും ലിക്വിഡ് സ്റ്റെപ്പ് ഒരു ടീസ്പൂണുമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഈ കറുത്തുറുമ്പ് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ അത് പോവുകയും അന്നേരം തന്നെ അത് ചത്തു പോവുകയും ചെയ്യും അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തില്ല നമുക്ക് ഈ പയറിൻ്റെ വിളവൊന്നും നമുക്ക് നന്നായിട്ട് കിട്ടുകയില്ല അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ലിറ്ററിന് പത്ത് എം എൽ ആണ് ഇപ്പം നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരുപത് എം എൽ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ഈ ഇരുപത് എം എൽ ഈ വിനാഗിരി നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കാം ഇരുപത് എം എൽ നമ്മൾ ഈ സ്പ്രെയറിലേക്ക് ഒഴിച്ചു ഇത് നമ്മുടെ ആ ഒരു അളവിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിന് കൃത്യമായ അളവ് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ ചെടിയെയോ പൂവിനെയോ ഒന്നും വലിയ പ്രശ്നമായിട്ട് ബാധിക്കുന്നതുമല്ല അതുകൊണ്ട് നമുക്കിത് അല്പം അളവ് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ഉറുമ്പ് ചത്തുപോയിക്കോളും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇനി നമ്മുടെ ഈ ലിക്വിഡ് ഇട്ടതിന് ശേഷം ഇനിയാണ് നമ്മൾ ഈ സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിട്ട് കലക്കുകയല്ല ഇത് വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കലങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുന്നതാണ് രാവിലെയോ വൈകുന്നേരമോ വെയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് മഴയത്ത് ഇത് ചെയ്യാതിരിക്കുക ഇപ്പം മഴ സമയമാണ് മഴയില്ലാത്ത സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിത് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മളിതേ ഇതിൽ ഈ പയറിൽ നമ്മൾ സ്പ്രേ ചെയ്യുവാണ് അത് നല്ല എഫക്റ്റാണ് അത് അന്നേരം തന്നെ അത് ചത്തുപോയിക്കോളും ഞാനത് രണ്ട് വശവും അത് പിടിച്ച് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കറുത്ത ഉറുമ്പിന് മാത്രമാണ് ഇത് ഇത്രയും എഫക്റ്റീവ് നല്ല ആണ് നമ്മൾ നോക്കി നീക്കുമ്പോൾ തന്നെ അത് ചത്തുപോയിക്കോളും ഈ നോസിൽ അല്പം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിലും ഉയരത്തിലും ഒക്കെ ഇത് അടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരല്പം അശ്രദ്ധ ഒന്ന് ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്കാണ് ഇത്രയും അങ്ങ് അറ്റാക്ക് ചെയ്തത് ദിവസങ്ങൾ കൊണ്ട് ഇത് പെട്ടെന്ന് ആണ് ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല ഇത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു വിനാഗിരിയും ഈ സോപ്പിൻ്റെയും ഈ ഒരു പ്രയോഗം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു കീട പ്രയോഗം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതൊന്ന് കാണണം അത് നീരൂറ്റി കുടിക്കുന്ന ചെടി ജീവികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് അത് നല്ലതാണ് കണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചതേ ഉള്ളൂ ആ ഉറുമ്പ് അവിടെ ഇരുന്ന് തന്നെ അതങ്ങ് ചത്തത് കണ്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ രണ്ട് സാധനങ്ങൾ ചേർന്നുള്ള നമ്മുടെ ഈ ഒരു കീടനിയന്ത്രണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചുവന്ന ഉറുമ്പുകൾക്ക് പറ്റില്ല അതിന് നമ്മൾ ഉറുമ്പൊടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് ചാകാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് അതിനെ അകറ്റി നിർത്താമെന്നല്ലാതെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരമുണ്ട് നമുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ കറുത്ത ഉറുമ്പിന് ഏറ്റവും നല്ല ഒന്നാണ് ഈ ഒരു വിനാഗിരിയുടെയും സോപ്പിൻ്റെയും പ്രയോഗം അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ